അപ്പോൾ നമുക്ക് പൊട്ടിങ് മിക്സർ ഇട്ട് കൊടുക്കാം നോക്കി എത്ര തൈകൾ വരുന്നുണ്ടെന്ന് നോക്കി വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം കേട്ടോ അതെ അതിനുശേഷം നമ്മൾ വാം പൗഡർ ഇടാൻ മറക്കരുത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു മൈ ചാനൽ നോക്കിയാൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ് നിൽക്കുന്നുണ്ടോ എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കിയേ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പലരും പല കംപ്ലൈൻറ്റ് പറയാറുണ്ട് കലാത്തിയ പ്ലാന്റ് നശിച്ചു പോകുന്നു എങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് വന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ട് ശരിയാകാത്തൊരു സംഭവം അത് നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ് വെക്കുന്നതും എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇത് ചെയ്തിരുന്നു അങ്ങനെ വെച്ചിരുന്ന പ്ലാന്റാണിത് ശരിക്കും നല്ല ബുഷിയായിട്ട് നിറയെ തൈകളെല്ലാം വന്ന് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെച്ചിരുന്നതാണ് ഇത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ പോട്ടുകളിലാണ് കിട്ടുന്നത് പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളത് പോട്ടിൽ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട് അപ്പോൾ അത് ഇപ്പം എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഈ ചെടികൾ കൊണ്ടുവരുന്ന ഇപ്പം നമ്മൾ വെബ്സൈറ്റ് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയൊരു പോട്ടിലോ അല്ലെങ്കിൽ പോട്ടില്ലാതെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു പോട്ടിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാനായിട്ട് ആണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അതേ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു പോട്ട് കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇത് മുഴുവൻ അങ്ങ് ഇതിൻ്റെ ഇലകളെല്ലാം പോയി ഇതേ ഇവിടുത്തെ തൈകളെല്ലാം അങ്ങ് വാടി ഇത് ഇത് കരിഞ്ഞു പോവുകയാണ് ഇത് നിന്ന് കഴിഞ്ഞാൽ ഇത് പോകും നമുക്ക് തന്നെ അറിയാം ഇത് നന്നായിട്ട് വരുന്നില്ല അത് ഇതിൻ്റെ ഇലകളുടെ ഇടയിലൊക്കെ കരിച്ചിൽ വരുന്നു ഇതിൻ്റെ സൈഡ് ഇലകളുടെ സൈഡ് കരിയുന്നു ഇത് ഒത്തിരി ഇലകൾ നല്ല ബുഷായിട്ട് നിന്ന പ്ലാന്റ് ആണ് ഇത് പക്ഷേ പെട്ടെന്നാണ് ഇത് കരിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു അല്പം ഒന്ന് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ഇത് മറ്റൊന്നുമല്ല ഇത് ഒരു ഓഡിയോ ബുക്കിൻ്റെ ഒരു ലൈബ്രറിയാണ് ശരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുസ്തകം വായനയൊന്നും ഇപ്പോൾ ഇല്ലാതായി വരികയാണ് നമ്മൾ പലതും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കേട്ട് ഉള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ ശരിക്കും ഞാൻ കുക്കു എഫ് എം എന്ന് പറയുന്ന ഒരു ഓഡിയോ ബുക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും നമുക്കത് കേട്ട് പുസ്തകം വായിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് കാരണം നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസ് പെർഫോമൻസ് ഒന്നുമില്ല നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇതിനകത്ത് വരികയും പക്ഷേ നമുക്ക് കേട്ടുകൊണ്ട് പുസ്തകം വായിക്കാനായിട്ട് സാധിക്കും അത് നല്ലൊരു അനുഭവമാണ് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നാലായിരത്തിലധികം പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലായിട്ട് ഈ കുക്കു എഫ് എമ്മിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ അതായത് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ദീപു ഫിഫ്റ്റി എന്നുള്ള കൂപ്പൺ കോഡും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ കയറി പുസ്തകം വായിക്കുന്ന ഒരു അനുഭവവും നമുക്ക് കേട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിലും അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കാറുണ്ട് അതുകൊണ്ട് പുസ്തകങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ ഇപ്പോൾ വായിച്ചു എന്നുള്ളതാണ് വൈഫും പറയാറുള്ളത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയേക്കുക ഓക്കെ നോക്കി ഇത് കണ്ടോ ഇതിൻ്റെ ഈ താഴ്വശത്തു നിന്നെല്ലാം നിറയെ ഇലകളൊക്കെ പോയിട്ട് എത്ര തൈകളുണ്ടെന്ന് നോക്കിയേ ഒത്തിരി തൈകളുണ്ട് പക്ഷേ ഇതെല്ലാം അങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇത് ഒന്ന് എടുത്ത് ഇതിൻ്റെ വേരിൻ്റെ അവസ്ഥയും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ശരിക്കും ഈ പ്ലാന്റിൻ്റെ ഒന്ന് പോട്ടൊന്ന് നോക്കാം നോക്കിയേ നല്ലതായിട്ടുള്ള റൂട്ടൊന്നുമില്ല എല്ലാം മോശമായി നിൽക്കുന്ന വേരുകളാണ് എല്ലാം അപ്പോൾ ഇതെല്ലാം അങ്ങ് പോയി അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പോട്ടിംഗ് മിക്സർ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്നിട്ട് നല്ല വലിയൊരു പോട്ടിലേക്ക് മാറ്റണം ശരിക്കും നോക്കി ഇതിൻ്റെ നല്ല വേരൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇതങ്ങ് പോയേനെ അത് ഉറപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വേര് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് സ്യൂഡോമോണോസിൽ മുക്കി വയ്ക്കാം ഇതിപ്പോൾ നോക്കി എത്ര തൈകളുണ്ടെന്ന് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് തൈകളുണ്ട് അതിനകത്തുനിന്ന് പലതും ഇപ്പം പോവുകയും ചെയ്തു ഇതേ ചെറുതൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വന്നതാണ് ഈ പോട്ടിംഗ് മിക്സർ നമ്മൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാറ്റി കൊടുക്കണം നമ്മളുടെ കുഴപ്പമല്ല ഇതൊന്നാമത്തത് ഈ ചെറിയ പോട്ട് നമ്മൾ കൊണ്ടുവന്ന പോട്ട് തന്നെയായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റുകയും പോട്ടിംഗ് മിക്സർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റിയതാണ് ഇത് രണ്ടെണ്ണം അങ്ങനെ പല ചെടികളുമുണ്ട് അപ്പോൾ അത് ഇത് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് അപ്പോൾ അത് അതുപോലെ നമുക്ക് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ വേര് ഇതിൻ്റെ ആ മണ്ണെല്ലാം കളഞ്ഞപ്പോൾ നോക്കിയാൽ കുറച്ച് വേരുകളേ ഉള്ളൂ അതുപോലെ പുതിയ വേരുകൾ വരുന്നുണ്ട് പക്ഷേ പഴയ വേരുകളെല്ലാം ഒരുമാതിരി മോശമായ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ഉണങ്ങിയ ഇലകൾ വേണ്ടാത്ത ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കട്ടറാണെങ്കിലും ഇതുപോലുള്ള ചെടികൾ ഇതിൻ്റെ മറ്റ് സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം ചെടികളുണ്ട് പ്ലാൻ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വളങ്ങൾ ഇൻഡോർ പോട്ടിംഗ് മിസ്സോ ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കാം അപ്പോൾ നോക്കിയേ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ ഇത് ഇതിൻ്റെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് ഞാനിത് കുറച്ച് മോണസിലൊന്ന് മുക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു കപ്പിനകത്ത് കുറച്ച് സ്യൂഡോമോണോസ് പൗഡറിൽ ഇത് മുക്കി വെക്കാം അപ്പോൾ ഇത് സ്യൂഡോമോണോസ് ആണ് അപ്പോൾ ഇത് ഒരു ജൈവ ബാക്ടീരിയ ആണ് അപ്പോൾ ഇത് കുറച്ച് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇത് വെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് നമ്മുടെ ഈ ചെടി മുക്കി വെക്കാം അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ ഈ സ്യൂഡോമോണോസ് ലായനി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുറച്ച് നേരം ഇതൊന്നിരിക്കട്ടെ അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് പോട്ടും പോട്ടിംഗ് മിക്സറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഈ ഒരു പോട്ടിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഒത്തിരി വലിയ പോട്ടുമല്ല നമ്മൾ എപ്പോഴും ചെടികളുടെ വലിപ്പം അനുസരിച്ച് വേണം പോട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വലിയ ചെടികൾക്ക് വലിയ പോട്ടും ചെറിയ ചെടികൾക്ക് ഒത്തിരി വലുതല്ലാത്ത പോട്ടുമാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വലുതല്ലാത്ത ഒരു പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് കൂടുതൽ വരുന്ന വെള്ളം നിൽക്കും അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയണം അല്ലാതെ എപ്പോഴും വെള്ളം നിറച്ച് വെക്കാനായിട്ട് ഇടവരരുത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നടാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ പോട്ടിംഗ് മിക്സർ എടുക്കുകയാണ് അപ്പോൾ ഇത് പോട്ടിംഗ് മിക്സറാണ് അത്യാവശ്യം നല്ലൊരു പോട്ടിംഗ് മിക്സറാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സർ ഉപയോഗിക്കാം നോക്കിയേ ഇതിനകത്ത് ചകിരിച്ചോറ് പെർലൈറ്റ് അങ്ങനെ സ്യൂഡോമോണോസ് ഉൾപ്പെടെയുള്ള എല്ലാ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടി നിൽക്കത്തക്ക രീതിയിൽ ഒരു മുക്കാൽ ഭാഗം മതി പോട്ടിംഗ് മിക്സർ ഓക്കെ അപ്പം കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ആ ചെടി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പോട്ടിംഗ് മിക്സർ റെഡിയായി അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വാം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നോക്കിയേ ഇത് ഇത് കുറച്ച് വാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ നമ്മുടെ ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്കെല്ലാം ഏറ്റവും നല്ലതാണ് വാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുഴി പോലെ എടുത്തതിന് ശേഷം നമ്മൾ വാം കുറച്ചുകൂടെ ആ വേര് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ തന്നെ വേണം നമ്മൾ വാം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു ഇരുപത് ഗ്രാമോളം അല്ല ഇരുപത് മുപ്പത് ഗ്രാമോളം വാം നമ്മളിട്ടു ഇനി നമ്മൾ സ്യൂഡോമോണോസിൽ മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെടി നമുക്ക് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഒത്തിരി ഒത്തിരി ഇത് നിറയെ തിങ്ങി നിറച്ച് പോട്ടിംഗ് മിക്സർ ഇടരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗമേ ഇടാവുള്ളൂ അപ്പോൾ ചെടികൾ ചെടിയുടെ ചെടി മുകൾ ഭാഗത്ത് നിൽക്കണം അതായത് വേര് മാത്രം താഴെ പോവുകയും ബാക്കി മുകളിൽ നിൽക്കുകയും ചെയ്യണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഈ മിച്ചമുള്ള സ്യൂഡോമോണസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്കറിയാം ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അമിത വാട്ടറിങ് കൊള്ളത്തില്ല അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ നോക്കിയാൽ നമ്മുടെ പെർലൈറ്റും എല്ലാം പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ ഇത്തരം സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ലഭിക്കും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മോശമായി പോകാവുന്ന നമ്മുടെ ചെടികൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെത്തിക്കളയുന്നത് നല്ലതാണ് അപ്പോൾ അതങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അത് നിന്നോളും ഇത് ഇതുപോലെ ഫ്രണ്ട് വശത്തെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതല്ലെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ താഴത്തേക്ക് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക ഇത് കണ്ടോ ഈ ഇല ഇപ്പോൾ ഈ ഇലയും അങ്ങ് കട്ട് ചെയ്തേക്കുക അപ്പോൾ ഇത് നന്നായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കലാത്തിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളൊരു കലാത്തിയും കൂടെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം നോക്കിയത് നമ്മുടെ കയ്യിലുള്ള വേറൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊന്ന് ഇത് ഇതിന് പുതിയ വേരൊക്കെ ഇതിന് പുതിയ തൈയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതും കൂടെ ഒന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ വേരൻ്റെ അവസ്ഥയൊക്കെ നോക്കാം നോക്കിയേ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് പക്ഷേ എന്നാലും ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത് നോക്കിയ മൂന്നാല് തൈകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും വേണ്ടാത്ത നമ്മുടെ ഈ പോട്ടിംഗ് മിശ്രെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനിത് സ്യൂഡോമോണസിൽ മുക്കി വെക്കുന്നില്ല ഇത് നോക്കിയാൽ പുതിയ ശാഖകളൊക്കെ വരുന്നുണ്ട് പുതിയ തൈ വരുന്നുണ്ട് ഇത് മുക്കി വെക്കുന്നില്ല അതിന് പകരം ഞാൻ ഒഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ഈ പോട്ടിംഗ് മിക്സ് ഞാൻ കംപ്ലീറ്റ് മാറ്റാറുണ്ട് കേട്ടോ കംപ്ലീറ്റ് മാറ്റി ഇട്ടാണ് ഞാൻ നടുന്നത് അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സർ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ചെടി വെച്ച് കൊടുക്കാം നോക്കിയേ നോക്കിയേ എത്ര തൈകൾ വരുന്നുണ്ടെന്ന് നോക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം കേട്ടോ അതെ നല്ല തൈകൾ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നടാം പക്ഷേ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ചെടികളിൽ ഈ ചെടി ഇരിക്കുന്നത് കാണാൻ ഭംഗി അപ്പോൾ ഇത് ഇത് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ വാം പൗഡർ ഇടാൻ മറക്കരുത് വാം പൗഡർ നമുക്ക് ചെടി നടുന്നത് കൂടാതെ ചെടി വളർന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒരിക്കലൊക്കെ ഒന്ന് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് വെച്ച് കൊടുത്ത് നമുക്ക് ബാക്കി മണ്ണിട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് താഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ മണ്ണിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കാരണം നമ്മുടെ പെർലൈറ്റും സ്യൂഡോമോണോസ് എല്ലാം ഇതിനകത്തുള്ളതാണ് ഓക്കേ പിന്നെ നമുക്ക് ഈ സ്യൂഡോമോണസ് ലിക്വിഡ് നമുക്ക് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എടുത്ത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി പ്ലാന്റ് ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും താഴ്വശത്തെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കരിഞ്ഞ ഇലകൾ റെഡിയാവത്തില്ല അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ബാക്കി മാറ്റാം ഇപ്പോൾ ഇതാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് മാറ്റുകയാണ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സർ നിറച്ചതിന് ശേഷം ഇത് കുറച്ച് മുമ്പ് നിറച്ചതാണ് അപ്പോൾ അത് ഞങ്ങൾ ഒരല്പം ഒന്ന് ഇരുന്നിട്ടുണ്ട് കാരണം ചകിരിച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇരുന്നിട്ടുണ്ട് അത് നമുക്ക് ബാക്കി പോട്ടിംഗ് മിക്സർ ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെടികൾ നനയ്ക്കുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഇപ്പോൾ ടാപ്പ് വാട്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒരു മൂന്നാല് നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ കലാത്തിയ നഷ്ടപ്പെടാതെ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കണ്ടു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് കുറച്ചുകൂടെ പ്രയോജനം ചെയ്യും അപ്പോൾ തൽക്കാലം വീഡിയോ നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ